കേരള കാർഷിക സർവകലാശാല മണ്ണുത്തിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന രാത്രി വിപണിയാണ് ഇവിടെ നടക്കുന്നത് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ട് രാവിലെ പത്ത് മണി മുതൽ ഒൻപത് മണി വരെ സംഘടിപ്പിക്കുന്ന ഈ മേളയിൽ വിവിധ ഇനം വിത്തുകൾ നടീൽ മിശ്രിതങ്ങൾ ജൈവ നിവേശങ്ങൾ എന്നിവയെല്ലാം ലഭ്യമാണ് കൂടാതെ പലതരത്തിലുള്ള പച്ചക്കറികളുടെ വിത്തുകളും സൗജന്യമായി ലഭിക്കും അതിമനോഹരമായ ഈ പരിപാടിയിൽ കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിക്കുന്ന ഇനത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് എല്ലാവർക്കും രാത്രി വിപണിയിലേക്ക് സ്വാഗതം